പക്ഷേ വഹാബികൾക്ക് മറുപടി എന്ന് പറഞ്ഞതല്ലാതെ ആ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാതെ അദ്ദേഹം സാധാരണ മുജാഹിദുകളെ വിമർശിച്ചുകൊണ്ട് നടത്താറുള്ള ഒരു പ്രസംഗം ഒരു റെഡിമെയ്ഡ് പ്രസംഗം അതിനുവേണ്ടി സാധാരണ അദ്ദേഹം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന് വിശദീകരിക്കാൻ സൗകര്യമുള്ള കുറേ ക്ലിപ്പുകൾ അങ്ങനെയാണ് ആ പ്രസംഗം ഇവിടെ കലാശിച്ചത് ആ പ്രസംഗത്തിന് ശേഷമാണ് ഈ ഉള്ളവൻ ഖണ്ഡന പ്രസംഗത്തിന് ഇവിടെ തുടക്കം കുറിച്ചത് അബ്ദുൾ റഷീദ് സഖാഫി ഇവിടെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾക്കും മറുപടി പറയേണ്ട യാതൊരു ധാർമ്മിക ബാധ്യതയും യഥാർത്ഥത്തിൽ കെ എൻ എമ്മുകാർക്കില്ല കാരണം സി പി സലീമിന്റെ പ്രസംഗത്തിന് മറുപടി എന്ന് പോസ്റ്റർ ഇറക്കി വന്ന ആളുകൾ അതിലൊരു ചെറിയ ഭാഗത്തിന് പോലും മറുപടി പറയാതെ തങ്ങളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ കുറേ മുജാഹിദ് വിമർശനങ്ങൾ കാളമൂത്രം പോലെ പറഞ്ഞു പോവുകയാണല്ലോ ചെയ്തത് അതുകൊണ്ട് തന്നെ കാന്തപുരം സമസ്തക്ക് മറുപടി എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രസംഗ പരമ്പര തുടങ്ങുമ്പോൾ സഖാഫി ഉന്നയിച്ച പ്രധാന വാദങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തുടങ്ങിയത് പിന്നെ റഷീദ് സഖാഫി വലിച്ചിട്ട വിഷയങ്ങൾ ഓരോന്നും പിന്നീട് കാന്തപുരം സമസ്തക്ക് തലവേദനയാകുകയായിരുന്നു എന്ന് പിന്നീടുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കാന്തപുരം സമസ്തയുടെ തനിനിറം ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഈ ഖണ്ഡന പ്രസംഗം കാരണമാകുന്നു എന്നതുകൊണ്ടാണ് അലബി തക്കാഫി വല്ലാതെ വികാരം കൊള്ളുന്നത് ഈ ഖണ്ഡന പ്രസംഗം തുടർന്നു പോകുന്തോറും തങ്ങളുടെ കാലിൻ്റെ ചോട്ടിൽ നിന്ന് മണ്ണ് നീങ്ങിപ്പോകുന്നുണ്ടോ എന്നൊരു സംശയം കാന്തപുരം സമസ്തക്കാർക്കുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ തെരഞ്ഞെടുപ്പ് കണ്ടു കുറേ എണ്ണത്തെ പുറത്തു തന്നെ കാണുന്നില്ല അതാണ് സ്ഥിതി മാളത്തിൽ പറയുന്നത് ആയിരത്തൊന്നുകാരൻ്റെ അകമ്പടിയോടുകൂടി കൊണ്ടുവരാൻ വേണ്ടി നേരത്തെ തന്നെ ഗൾഫിൽ പോയിരുന്ന മൗലാനമാരും അതുപോലെ തന്നെ നേതാക്കന്മാരും ഒന്നും ഇപ്പോൾ എവിടെയാണെന്ന് പോലും വിവരമില്ലാത്ത അവസ്ഥ അങ്ങനെ എല്ലാ അർത്ഥത്തിലും നാറിയവനെ പേറിയപ്പോൾ പേറിയവനും നാറി എന്ന മാതിരിയായി ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും അവസ്ഥ ഞാൻ രാഷ്ട്രീയം പറയുകയല്ല പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഹുങ്ക് മുസ്ലിയാക്കന്മാരുടെ സംസാരത്തിലുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് മുജാഹിദ് ബാലുശ്ശേരി വളാഞ്ചേരിക്കടുത്തൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ സ്റ്റേജ് കയ്യേറുകയും മുജാഹിദ് ബാലുശ്ശേരി ആക്രമിക്കുകയൊക്കെ ചെയ്തു അവസാനം ഒരു മുസ്ലിയാരെയും മുജാഹിദ് ബാലുശ്ശേരിയും ഒന്നിച്ച് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് ബാലുശ്ശേരി പറയുന്നത് ഞങ്ങളുടെ എത്തോളം ഈ ജീപ്പിൽ ഇരുന്നിട്ട് എസ് ഐനെയും പോലീസുകാരെയും കോൺസ്റ്റബിളിനെയും ഒക്കെ തെറിയാണ് ഇയാൾ പറയുന്നത് പിന്നെ അയാൾ പരിചയപ്പെട്ടപ്പോൾ അയാള് അവിടുത്തെ ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണെന്നാണ് പറഞ്ഞത് പുത്തനത്താണിയിലെ ഇയാളുടെ അടുത്തൊക്കെ കുട്ടികളയച്ചാൽ എന്തായിരിക്കും സ്ഥിതിയിൽ പിന്നീടുള്ള ഒരു പ്രസംഗത്തിൽ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു ഇവൻ്റെ അടുത്തൊക്കെ കുട്ടികളയച്ചാൽ ആ കുട്ടികൾ ധാർമ്മികമായി എത്രമാത്രം നശിച്ചു പോകും അതുകൊണ്ട് അവിടെ പോകുന്ന കുട്ടികളെ ഹിലിർ നബി കൊന്നതുപോലെ കഴുത്ത് ഞെരിച്ച് കൊന്നാലും കുട്ടികൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അയാൾ പഠിപ്പിക്കുന്ന ആ മദ്രസയെക്കുറിച്ച് മാത്രമുള്ളൊരു പരാമർശമായിരുന്നു അത് പക്ഷെ അത് കട്ട് ചെയ്തിട്ട് എന്താക്കി സുന്നി മദ്രസയിൽ പഠിപ്പിക്കുന്ന പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ കഴുത്ത് ജനിച്ചു കൊല്ലണമെന്നാണ് ഈ മൗലവി പറയുന്നത് ഭീകരവാദിയായ മൗലവീൻ നേരിട്ട് കേട്ടതാ പുത്തനത്താണിയിൽ നിന്ന് എസ് ഐനെയും മറ്റൊക്കെ ചീത്ത പറയുന്ന പച്ച തെറി പറയുന്ന ആള് എന്നിട്ടും എസ് ഐയും പോലീസും വേണ്ട മാതിരി പ്രതികരിക്കുന്നില്ല എന്താ ഞങ്ങള് ആള് ഞങ്ങളുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഭരണത്തിൽ ഞങ്ങളെ ഭരണമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ കസാലി കുത്തിരിക്കണതെന്നാ പിന്നെ അയാളുടെ വർത്താനം ഈ തരത്തിൽ നിയമപാലകന്മാരെ പോലും വളരെ മോശമായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഇവൻ്റെ ഇവനൊക്കെ മദ്രസയിലെ സദറാണെങ്കിൽ ആ മദ്രസയിൽ അയക്കാതിരിക്കായിരിക്കും കുട്ടികളെ നല്ലത് എന്ന് അദ്ദേഹം പ്രതികരിച്ചു അങ്ങനത്തെ കുട്ടികൾ അയാളെ മദ്രസ പഠിക്കുന്നതിന് മുമ്പ് കൊല്ലപ്പെട്ടാൽ പോലും ഇതിനേക്കാളും രക്ഷയായിരിക്കും ഇയാളെ മദ്രസ പഠിച്ചാൽ ചിലപ്പോൾ വലിയ ശോഭരാജിനെ പോലെയോ അതുപോലെ വലിയ തമ്മാടികളെ പോലെയോ ഒക്കെ ആയിട്ട് കുട്ടികൾ മരിക്കാൻ ഇടവരും എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി അവിടെ പറഞ്ഞത് ഞാനിത് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ ഈ തരത്തിലുള്ളൊരു ഹുങ്കും വർത്തമാനങ്ങളൊക്കെയാണ് ഈയിടെയായിട്ട് ചില മുസ്ലിയാക്കന്മാർക്കുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലതുപക്ഷം ഭരിച്ചാലും ഇടതുപക്ഷം ഭരിച്ചാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും മുന്നണികളോടും ഒരു സമദൂര സിദ്ധാന്തം പാലിക്കുന്നവരാണ് മുജാഹിദുകൾ മുജാഹിദുകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട് മതവിരുദ്ധവും ഇസ്ലാമിക വിരുദ്ധവുമായ രാഷ്ട്രീയ പ്രവർത്തനം അതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന പൊതുവായ നിർദ്ദേശം കൊടുക്കുക ആരാണ് ജയിക്കേണ്ടത് ആരാണ് തോൽക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾ ഞങ്ങളുടെ വോട്ടർമാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അതിന് മുജാഹിദ് സംഘടന ഇടപെടാറില്ല ഞങ്ങളുടെ ഒരു കമ്മറ്റിയിൽ തന്നെ പല രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാകും പക്ഷെ ഞങ്ങളുടെ ദീനീ പ്രവർത്തനത്തിന് അതൊരിക്കലും തടസ്സമായിട്ടില്ല പ്രസിഡന്റ് ഒരു പാർട്ടി സെക്രട്ടറി വേറൊരു പാർട്ടി വൈസ് പ്രസിഡന്റ് വേറൊരു പാർട്ടി ആയിരിക്കും പക്ഷേ ഞങ്ങളുടെ ദീനീ പ്രവർത്തന രംഗത്ത് ഞങ്ങൾ കൈമൈ മറന്ന് ഒന്നായി പ്രവർത്തിച്ച് മുന്നോട്ട് നീങ്ങുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉമ്മറപ്പടിയിൽ പോയി നിന്ന് ഞങ്ങൾക്ക് ഇത്ര വോട്ടുണ്ട് ഇത്ര സീറ്റ് വേണം അല്ലെങ്കിൽ ഇന്ന ഇന്ന സ്ഥാനങ്ങൾ സീറ്റുകൾ കിട്ടണം എന്നാവശ്യപ്പെട്ട ഒരു ചരിത്രം ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഇല്ലേ ഇല്ല ഞങ്ങളെ കൂട്ടത്തിൽ തെറ്റിപ്പിരിഞ്ഞു പോയ ചില ആളുകൾക്ക് നമ്മളും അങ്ങനെ ഒരു കേരള കോൺഗ്രസുമായി ഒരു സമൃദ്ധ രാഷ്ട്രീയ ഗ്രൂപ്പായി നിന്ന് വോട്ട് ബാങ്ക് കാട്ടി വിലപേശി വല്ലതൊക്കെ ചോദിച്ചു വാങ്ങണം എന്ന അഭിപ്രായമുള്ളവരുണ്ട് അവരും ഈ കുളത്തിലിറങ്ങി ആകെ വിവശരായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതൊന്നും ഞാൻ രാഷ്ട്രീയം പറയാൻ വേണ്ടി പറഞ്ഞതല്ല ഈ രൂപത്തിലുള്ള അവസരങ്ങളൊക്കെ ഇപ്പോൾ ആളുകളും കണ്ട് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ ഇവിടെ റഷീദ് സഖാഫി വലിച്ചിട്ട പ്രധാനപ്പെട്ട ഒരു വിഷയം മുജാഹിദുകൾ ഭീകരവാദികളാണ് മുജാഹിദുകൾക്ക് രണ്ട് അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത് ഒന്ന് ഭീകരപ്രവർത്തനം രണ്ടൊന്ന് മുസ്ലിമീങ്ങളിൽ ആത്മീയതയെ ഇല്ലാതാക്കുക ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ആദ്യം തന്നെ ആരാണ് മുസ്ലിം കേരളത്തിൽ അല്ല ഈ ഭൂമി മലയാളത്തിൽ തന്നെ ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയ പാരമ്പര്യമുള്ളവർ എന്ന് തെളിയിച്ചു വാസ്തവത്തിൽ ഒരു സംഘടന ഭീകരപ്രവർത്തനം അതിൻ്റെ ശൈലിയായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഉത്തരവാദപ്പെട്ട ബോഡികളാണ് ഇവിടെ ക്രൈംബ്രാഞ്ച് ഉണ്ട് വിജിലൻസ് ഉണ്ട് പലതരത്തിലുള്ള രഹസ്യാന്വേഷണ ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട് അവിടെയൊന്നും റിപ്പോർട്ടിൽ കേരള നേതൃത്വ മുജാഹിദീനും അതിൻ്റെ പോഷകങ്ങളും ഭീകരപ്രവർത്തനം നടത്തുന്നവരുടെ ലിസ്റ്റിൽ ഇതുവരെയും ഉൾപ്പെട്ടിട്ടില്ല വളരെ സുതാര്യമായ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന യാതൊരു ഹിഡൻ അജണ്ടകളും ഇല്ലാത്ത ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനമെന്ന് ഈ പ്രസ്ഥാനത്തെ അടുത്തറിയുന്നവർക്കൊക്കെ അറിയാം ഈ മൊയ്ദ് മൗലവി സാഹിബും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും സീദി സാഹിബും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒക്കെ മൗലവിയെ ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം ദേശീയ രാഷ്ട്രീയത്തിലും അതുപോലെ സമുദായ സമുദ്ധാരണത്തിലും ഒരേ സമയം നിന്ന് പ്രവർത്തിച്ച പാരമ്പര്യമാണ് ഈ പ്രസ്ഥാനത്തിനുള്ളത് രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിലും അതോടൊപ്പം സമുദായ സമുദ്ധാരണത്തിനും ഒരേ സമയം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഈ പ്രസ്ഥാനത്തെ പരിചയമില്ലാത്തവരല്ല ഇവിടുത്തെ ഗവൺമെന്റ് ഏജൻസികളും അതുപോലെ ബന്ധപ്പെട്ടവരും എന്തെല്ലാം പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഇവിടെ എന്നറിയോ അൽ മലാലിബുൻ നജിദിയ അൽ ജമാഅത്തിൻ നജിദിയ വഹാബിസത്തിന്റെ ഭീകരമുഖം എന്ന് പറഞ്ഞിട്ട് സാലിഹ് പുതുവന്നാനി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ എന്തൊക്കെയാ എഴുതി കൂട്ടിയിരിക്കുന്നത് അതിൽ നിന്നുള്ള കോട്ടിങ്സ് ആണ് എല്ലാ മുസ്ലിയാക്കന്മാരും ഇപ്പോൾ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ആല് സൗദ് ഗവൺമെന്റ് മംലക്കത്തുൽ അറബിയത്ത് സൗദിയ സൗദി കേരള കിങ്ഡം ഓഫ് സൗദി അറേബ്യ സ്ഥാപിച്ചപ്പോൾ അതിനു മുമ്പായി അവിടെ ഉണ്ടായിരുന്ന പലരുമായും അവർക്ക് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട് പലതരത്തിലുള്ള സംഘടനകളും നടന്നിട്ടുണ്ട് അതെല്ലാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അക്കൗണ്ടിൽ വരവ് വെച്ചിട്ട് അങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ഭീകരവാദികളാക്കി ചിത്രീകരിക്കുക ചെയ്യുന്നത് വാസ്തവത്തിൽ സൗദി അറേബ്യയെ സംബന്ധിച്ച് ഇവർ ഉന്നയിക്കുന്ന മുഴുവൻ ആരോപണങ്ങൾക്കും അവിടുത്തെ പണ്ഡിത സമിതി ഉൾപ്പെട്ട ഏജൻസികൾ മറുപടി ഇറക്കിയിട്ടുണ്ട് ഞങ്ങൾ അതൊക്കെ വേണ്ട വ്യക്തി വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് പക്ഷെ ഞങ്ങൾക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട പ്രത്യേകിച്ച് യാതൊരു ഉത്തരവാദിത്വമല്ല പക്ഷെ ഒരു വിഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ കളവ് പറയുമ്പോൾ ഞങ്ങൾ ചിലപ്പോഴൊക്കെ അത് ഗണ്ണിക്കാറുണ്ട് പണ്ടൊരാളോട് ഒരു കവിയോട് കുതിരയെ വർണ്ണിക്കാൻ വേണ്ടി പറഞ്ഞു കുറച്ചു നേരമൊക്കെ രണ്ട് മൂന്ന് വാചകങ്ങളൊക്കെ കുതിരയെ വർണ്ണിച്ചപ്പോൾ പിന്നെ വർണ്ണിക്കാൻ വാക്ക് കിട്ടുന്നില്ല അപ്പോൾ മൂപ്പിലാൻ എന്ത് ചെയ്തോ ഈ കുതിരയെ കൊണ്ടുപോയിട്ട് ഒരു തെങ്ങിൽ കൊണ്ടുപോയി കെട്ടി പിന്നെ തെങ്ങിനെ കുറിച്ചായി വർണ്ണന അതെന്താണോ കുതിരയെ വർണ്ണിക്കാൻ പറഞ്ഞിട്ട് തെങ്ങിനെ കുറിച്ച് പറഞ്ഞ് ഹേ കുതിരയെ കെട്ടിയത് തെങ്ങുമലല്ലേ എന്നതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്ത് ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ ഇന്നുള്ള ഭരണകൂടം ആലുസൂദ് ഗവൺമെന്റിനെ കൊണ്ടുപോയി കെട്ടും എന്നിട്ട് ആലുസൂദ് ഗവൺമെന്റിനെ കുറിച്ച് പറയാനുള്ളതൊക്കെ ഞങ്ങൾ അക്കൗണ്ടിൽ അങ്ങ് വരവ് വെക്കും അങ്ങനെയാണ് മുസ്ലിയാക്കന്മാർ ചെയ്തിട്ടുള്ളത് ആലുസൂദ് ഗവൺമെന്റ് നിലവിൽ വന്ന ശേഷം ഒട്ടോമൻ ഖിലാഫത്ത് പൗരസ്ത്യ രാജ്യത്തെ രോഗി എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന വൃത്തികെട്ട ഒരു ഭരണകൂടം നാമാവിശേഷമായി അതിൻ്റെ പങ്കുപറ്റികളും അതിന്റെ ഉച്ചിഷ്ടം ഭുജിച്ച് ജീവിക്കുന്നവരുമായ കുറേ ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക് അവരുടെ സീറ്റുകൾ നഷ്ടപ്പെട്ടു അവരുടെ മാനം പോയി സ്വാഭാവികമാണല്ലോ കീഴടക്കപ്പെട്ട് പരാജയപ്പെട്ട് മറ്റൊരു ഭരണകൂടത്തിന്റെ മുഷ്ടിക്കുമില്ലിൽ അവസാനം തോൽവി സംബന്ധിച്ചു കൊടുത്ത് മാറി നിൽക്കേണ്ടി വരിക എന്നുള്ളത് ആ അരിശം തീർക്കാൻ വേണ്ടി എന്തൊക്കെയാണ് അവർ എഴുതി വിടുന്നത് കുറെ കാലം പ്രചരിപ്പിച്ച് നടന്നിരുന്നു കുറച്ചു കാലം കഴിഞ്ഞാൽ മക്കയും മദീനയും തുർക്കികൾക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് അല്ലേ